കൊടുമുടിയിൽ തൃശൂർ പൂരം പുരോഗമിക്കുന്നു ഇലഞ്ഞിത്തറമേളം ഉടൻ ആരംഭിക്കും മഠത്തിൽ വരവ് പഞ്ചവാദ്യം പൂർത്തിയായി ഭഗവതിയുടെ തിടമ്പേറ്റി തെച്ചിക്കോട്ടുരാവ് രാമചന്ദ്രൻ ഗോപുര നട കടന്നെത്തിയത് പൂരപ്രേമികൾക്ക് ഇരട്ടി ആവേശമായി വർണ്ണവിസ്മയമൊരുക്കുന്ന കുടമാറ്റം വൈകിട്ടും വെടിക്കെട്ട് പുലർച്ചെ മൂന്ന് മണിക്കും നടക്കും വർഗീസ് ചേരുന്നുണ്ട് ലിജോ ഇനിയുള്ള നിമിഷങ്ങൾ പൂരപ്രേമികളെല്ലാം ഒരേ താളത്തിലേക്ക് അലിഞ്ഞു ചേരുന്ന നിമിഷങ്ങളാണ് ഇലഞ്ഞിത്തറ മേളത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് പൂരത്തിന്റെ ആരാധകർ എപ്പോൾ ആരംഭിക്കും ഇലഞ്ഞിത്തറ മേളം ഇനിയിപ്പോൾ ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ഇലഞ്ഞിത്തറ മേളത്തിന് ബാക്കിയുള്ളത് കൃത്യം രണ്ടേ പത്തിന് തന്നെ ഇലഞ്ഞിത്തറ മേളം ആരംഭിക്കും ഇത്തവണ ഇലഞ്ഞിത്തറ മേളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അതിന്റെ മേളപ്രമാണി മാറുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായി ഇലഞ്ഞിത്തറ മേളത്തിന് പ്രമാണിത്വം വഹിച്ചിരുന്നത് പെരുവനം കുട്ടന്മാരായിരുന്നു പക്ഷേ ഇത്തവണ അത് കിഴക്കൂട്ട് അനിയന്മാരായ ആയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതാണ്ട് മുപ്പത്തിയാറ് വർഷത്തോളം കിഴക്കൂട്ട് അനിയന്മാരാർ ഇലഞ്ഞിത്തറ മേളത്തിൽ കൊട്ടിയിട്ടുണ്ട് പക്ഷെ അപ്പോഴൊന്നും അദ്ദേഹം ഇലഞ്ഞിത്തറ മേളത്തിന്റെ പ്രമാണിയായിരുന്നില്ല പ്രമാണിത്വം വഹിച്ചിരുന്നില്ല ഇത്തവണ അതിനുള്ള അവസരം അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എഴുപത്തിമൂന്നാമത്തെ വയസ്സിലാണ് കിഴക്കൂട്ട അനിയന്മാരാർക്ക് ഇലഞ്ഞിത്തറ മേളത്തിന്റെ പ്രമാണിത്വം വഹിക്കാനുള്ള അവസരം വന്നിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം തന്നെ അത് പറയുന്നത് കൊതിച്ചാൽ കൊതിക്കുന്നതല്ല കിട്ടുന്നത് വിധിക്കുന്നതാണ് കിട്ടുന്നത് അദ്ദേഹത്തിന്റെ വിധി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അവസരം വന്നത് ഇപ്പോഴാണ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കിഴക്കൂട്ട അനിയന്മാരാർ അദ്ദേഹത്തിന്റെ എഴുപത്തിമൂന്നാം വയസ്സിൽ ഇന്ന് ഇലഞ്ഞിത്തറ ഇലഞ്ഞിത്തറയിൽ പാണ്ടി മേളം കുട്ടിക്കയറാനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി അദ്ദേഹം കാത്തു നിൽക്കുന്നതാണ് നമുക്ക് കാണാനാവുക അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം കിഴക്കൂട്ട് അനിയന്മാരാർ മുപ്പത്തിയാറ് വർഷം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അദ്ദേഹം ഇളഞ്ഞിത്തറയിൽ കൊട്ടിയിട്ടുണ്ട് അതിനുശേഷം പന്ത്രണ്ട് വർഷത്തോളം അദ്ദേഹം തിരുവമ്പാടിയുടെ മേള പ്രമാണിയായിരുന്നു പാണ്ടിമേളത്തിന്റെ മേള മേള പ്രമാണിയായിരുന്നു അത് അവിടെ നിന്നാണ് വീണ്ടും അദ്ദേഹം വീണ്ടും പാറമേക്കാവിന് വേണ്ടി ഇളഞ്ഞിത്തറയിൽ അദ്ദേഹം കൊട്ടാനെത്തുന്നത് ഒരുപക്ഷെ കേരളത്തിൽ ഇപ്പോഴുള്ള പാണ്ടിമേളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേളക്കാരിൽ ഒരാളാണ് കിഴക്കൂട്ട് അനിയന്മാരാർ കിഴക്കൂട്ട് അനിയന്മാരാരെ കുറിച്ച് മേള ആസ്വാദകർ അല്ലെങ്കിൽ ഇതിന്റെ ഇതിനെക്കുറിച്ച് കുറെ കൂടി കൃത്യമായി പഠിച്ച പഠിക്കുന്ന ആളുകളൊക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം തുടങ്ങിയാൽ ആ തുടങ്ങുന്ന അവിടെ നിന്ന് മുകളിലേക്ക് കുട്ടിക്കയറുക എന്നതിനപ്പുറത്തേക്ക് ഒരു ഒരു പ്രാവശ്യം പോലും താഴേക്ക് ഇറങ്ങുന്ന രീതി ഉണ്ടാവില്ല ഏതാണ്ട് രണ്ട് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു വാദ്യ വിസ്മയത്തിനാണ് അല്പസമയത്തിനകം നമ്മൾ സാക്ഷിയാകാൻ പോകുന്നത് ഈ ഇളഞ്ഞിത്തറ മേളം അല്ലെങ്കിൽ പാണ്ടി മേളത്തിന് ഉള്ളത് സാധാരണ ഇതൊരു ത്രിപുട താളത്തിലാണ് ഈ പാണ്ടിവേളം കൊട്ടുക അഞ്ച് കാലങ്ങളാണ് ഈ പാണ്ഡിമേളത്തിന് ഉള്ളത് അത് ആദ്യം കൂട്ടിപ്പെരുക്കലാണ് ആ കൂട്ടിപ്പെരുക്കി തുടങ്ങിയാൽ അവിടെ നിന്ന് മുകളിലേക്ക് ഓരോ ഘട്ടം കഴിയുമ്പോഴും ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കും അതിനുശേഷം വിളംബ കാലം വരും വിളംബ കാലത്തിന് ശേഷം പിന്നീട് തുറന്ന് പിടിച്ച ഘട്ടമാണ് അതിനുശേഷം തകൃത തകൃത തുടർന്ന് മുട്ടിമേൽ ഏറ്റിയ കാലം അതിനുശേഷം തിരുകലാശത്തോടെ അവസാനിക്കും അതാണ് പാണ്ഡിമേളത്തിന്റെ രീതി അതിൽ ഓരോ കൊട്ടുകാരും അല്ലെങ്കിൽ ഓരോ മേള വിദ്വാൻമാരും അവർക്ക് അവരുടേതായ രീതിയിൽ കൂടി കുറച്ച് കാര്യങ്ങൾ കൂടി അതിൽ ഉൾപ്പെടുത്തും അതിൽ കിഴക്കൂട്ട് അനിയന്മാരെ സംബന്ധിച്ച് അദ്ദേഹം കുറെ കൂടി ലൗഡാണ് അല്ലെങ്കിൽ കുറെ കൂടി തുറന്ന് ഉച്ചത്തിൽ വായിച്ച് കയറി പോകുന്ന ആളാണ് ആ ഉച്ചത്തിൽ വായിച്ച് കയറി പോകുമ്പോൾ തന്നെ അദ്ദേഹം അത് കുറെ കൂടി ഉയരത്തിൽ ഉയരത്തിൽ കൊണ്ടുപോവുകയും ഒരിക്കലും താഴേക്ക് വരാതെ ആ ആ ശബ്ദം അത്രയും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ടെമ്പോ അതേപോലെ നിലനിർത്തി മുമ്പോട്ട് പോകുന്ന ആ ഒരു വാദ്യ കലാകാരനാണ് അത് ഇപ്പോൾ തീരും എന്ന് നമുക്ക് തോന്നുന്നിടത്തു നിന്ന് വീണ്ടും മുകളിലേക്ക് അദ്ദേഹം ഈ മേളത്തിൽ അദ്ദേഹത്തെ കൊണ്ടുപോവുകയും അത് ആസ്വാദക ഹൃദയങ്ങളെ കീഴട കീഴടക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ കൊട്ട് അത് ഇന്ന് ആദ്യമായി ഇലഞ്ഞിത്തറയിൽ വരുന്നു എന്നുള്ളതാണ് ഇലഞ്ഞിത്തറയിലേക്ക് അത് ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇലഞ്ഞിത്തറയിൽ അത് അല്പസമയത്തിനകം സംഭവിക്കും ഇരുന്നൂറ്റി അൻപതോളം വരുന്ന കലാകാരന്മാർ ചേർന്നാണ് ഇലഞ്ഞിത്തറ മേളം കൊട്ടുന്നത് അത്രയും ആളുകൾ ഇലഞ്ഞിത്തറ മേളത്തിന് ഉണ്ടാകും ആ കലാകാരന്മാരുടെ എല്ലാം ഒത്തൊരുമയോടുകൂടി ഒന്നിച്ചു നിന്നുകൊണ്ട് ചെണ്ടയും അതോടൊപ്പം തന്നെ കുറുങ്കുടലും അതോടൊപ്പം തന്നെ ഒക്കെ ഒക്കെയായി അത് ആ ഒരു താളപ്പെരുക്കം ഒരു ഒരു സിംഫണി തീർത്തുകൊണ്ട് അല്പസമയത്തിനകം ഇലഞ്ഞിത്തറ മേളം ആരംഭിക്കും പാറമേക്കാവ് ഭഗവതി ഈ ഇലഞ്ഞിത്തറ മേളത്തിനായി ഇലഞ്ഞിത്തറയിലേക്ക് എത്തി സാധാരണ പറയാറ് ഇലഞ്ഞിത്തറ മേളത്തില് ആ ഒരു പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ ഇത്രയും പാറമേക്കാവ് ഭഗവതിയും തമ്മിലുള്ള ബന്ധം എന്ന നിലയിൽ പറയുന്നത് പാറമേക്കാവ് ഭഗവതി ഭഗവതിയുടെ സ്ഥാനം അല്ലെങ്കിൽ സ്ഥലമാണ് ഇലഞ്ഞിത്തറ ആ സ്ഥാനത്തേക്ക് എല്ലാ വർഷവും ഈ പൂരക്കാലത്ത് ഭഗവതി എത്തും എന്നുള്ള സങ്കല്പം കൂടിയുണ്ട് ആ സങ്കല്പത്തിൽ നിന്നുകൊണ്ട് പാറമേക്കാവ് ഭഗവതി ഇപ്പോൾ എഴുന്നള്ളി ചെമ്പട താളത്തിൽ നിന്ന് പാണ്ടി കൊട്ടിക്കയറി ഇപ്പോൾ വടക്കുനാഥ ക്ഷേത്രത്തിലെ ഇലഞ്ഞിത്തറയുടെ മുന്നിൽ പടിഞ്ഞാറെ ഗോപുര നടയിലെ നടയിലേക്ക് നമ്മൾ കടന്നു കയറി മുമ്പോട്ട് കയറി ചെല്ലുമ്പോൾ ഇടതുവശത്തായി ആ ഇലഞ്ഞിത്തറ ആ ഇലഞ്ഞി മരമുണ്ട് ആ ഇലഞ്ഞിയുടെ ചോട്ടിൽ നിന്നാണ് ഈ മേളം തുടങ്ങുക അതുകൊണ്ടാണ് ഇതിന് ഇലഞ്ഞിത്തറ മേളം എന്ന പേര് ഉള്ളത് അവിടെ വെച്ച് അല്പസമയത്തിനകം ഈ ഇലഞ്ഞിത്തറ ഏതാണ്ട് ഇപ്പോൾ കൊട്ടിലേക്ക് ഞാൻ മനസ്സിലാക്കുന്ന ഇപ്പോൾ വാദ്യ കലാകാരന്മാർ എല്ലാവരും അണിനിരന്നു കഴിഞ്ഞു അല്പസമയത്തിനകം ഒന്നോ രണ്ടോ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ കൊട്ട് ആരംഭിക്കുകയാണ് അത് ഇപ്പോൾ ഈ കൂട്ടിപ്പെരുക്കലിലൂടെ ഇരഞ്ഞിത്തറ മേളം ആരംഭിക്കാൻ പോകുന്നു ഇതേ സമയം സമാനമായി തന്നെ പുറത്ത് തിരുവമ്പാടി ഭഗവതിക്ക് വേണ്ടിയുള്ള പാണ്ടിമേളം കൂടി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവിടെ പാണ്ടിമേളം ഇപ്പോൾ തന്നെ ആരംഭിക്കാൻ പോവുകയാണ് അവിടെ ഒരു പത്ത് മിനിറ്റ് കൂടി കഴിയുമ്പോൾ അവിടെയും പാണ്ഡിമേളം ആരംഭിക്കുന്നു ചേരാനല്ലൂർ ശങ്കരൻകുട്ടി മാരാറാണ് അവിടെ മേളം തീർക്കുന്നത് അദ്ദേഹവും തിരുവമ്പാടിക്ക് വേണ്ടി ആദ്യമായി പ്രമാണിത്വം ഏറ്റെടുക്കുകയാണ് തിരുവമ്പാടിക്കും ഇത്തവണ പുതിയ പ്രമാണിയാണ് കഴിഞ്ഞ തവണ കിഴക്കൂട്ട് അനിയന്മാരാർ തിരുവമ്പാടിയിൽ ആയിരുന്നു അദ്ദേഹം ഇത്തവണ പാറമേക്കാവിലേക്ക് പോയതോടുകൂടി തിരുവമ്പാടിയിൽ അദ്ദേഹത്തിനോടൊപ്പം ഏതാണ്ട് നാൽപ്പത് വർഷത്തോളം തോളോട് തോൾ ചേർന്ന് അതായത് കിഴക്കൂട്ട് അനിയന്മാരാരുടെ വലത് നിന്ന് പൊട്ടിക്കൊണ്ടിരുന്ന കിഴക്കൂട്ട് അനിയന്മാരാർക്കൊപ്പം നിന്നിരുന്ന ശങ്കരൻകുട്ടിമാരാർ മാരാർ ഇത്തവണ തിരുവമ്പാടിക്ക് വേണ്ടി കൊട്ടുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അങ്ങനെ രണ്ട് പാണ്ഡിമേളങ്ങൾ ക്ഷേത്രത്തിനകത്തും പുറത്തുമായി ഇപ്പോൾ കൊട്ടിക്കയറാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഏതായാലും തൃശൂർ പൂരത്തിന്റെ ഒരു രണ്ടാം ഘട്ടത്തിലേക്ക് രണ്ടാം കാലത്തിലേക്ക് തൃശൂർ പൂരം കടക്കുന്നു രാവിലെ ആറ് മുപ്പത് മുതൽ കണിമംഗലം ശാസ്താവ് വന്നത് വന്നു മുതൽ എട്ട് ഘടക ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ദേവീ ദേവന്മാർ വടക്കുന്നാഥ സന്നിധിയിലേക്ക് എത്തുകയും അവർ ഇപ്പോൾ ഏതാണ്ട് ഒന്നരയോടുകൂടി അവസാനമായി നെയ്തലക്കാവ് ഭഗവതി തെച്ചിക്കോട്ട് രാമചന്ദ്രന്റെ പുറത്തേറി തെക്കേ ഗോപുര നടവഴി പുറത്തേക്ക് ഇറങ്ങിയതോടുകൂടി ഘടക ക്ഷേത്രങ്ങൾ എല്ലാവരും ഇപ്പോൾ ഈ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ആ അതാണ് ആദ്യ ഘട്ടം എന്ന് പറയുന്നത് രണ്ടാം ഘട്ടത്തിൽ രണ്ട് ഭഗവതിമാർ ഈ തൃശൂർ പൂരം നടത്തുന്ന പത്ത് ക്ഷേത്ര അല്ലെങ്കിൽ അതിലെ പ്രധാനപ്പെട്ട നടത്തിപ്പുകാരായ തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ ഇപ്പോൾ എഴുന്നള്ളി ക്ഷേത്രത്തിലേക്ക് എത്തുകയാണ് അതിൽ ആദ്യം പാറമേക്കാവ് ഭഗവതിയാണ് അത് അതിനുശേഷം ഇലഞ്ഞിത്തറ മേളം ഏതാണ്ട് രണ്ടു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഇലഞ്ഞിത്തറ മേളത്തിന് ശേഷം പിന്നീട് ആളുകൾക്ക് കാഴ്ച അത്രത്തോളം സുന്ദരമായ ഒരു കാഴ്ച നൽകുന്ന ഒന്നായ തെക്കൂട്ടിറക്കമാണ് ഇനി അതിനുശേഷം നടക്കേണ്ടത് തെക്കോട്ടിറക്കത്തിന് പതിനഞ്ച് ആനകൾ വീതം അണിനിരന്നുകൊണ്ട് രണ്ട് ഭഗവതിമാരെയും ആനയിച്ച് കൊണ്ടുവരികയും പിന്നീട് മുഖാമുഖം നിൽക്കുകയും അതിനുശേഷം കുടമാറ്റം എന്ന അതിമനോഹരമായ ദൃശ്യ വിരുന്ന് കൂടിയാണ് ഉണ്ടാവുക അങ്ങനെ തൃശൂർ പൂരത്തിന്റെ ഒരു രണ്ടാം ഘട്ടത്തിലേക്ക് വളരെ സുഗമമായി വളരെ ഭംഗിയായി കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നു അതിൽ തന്നെ താള വിസ്മയം തീർക്കാൻ കിഴക്കൂട്ട് അനിയന്മാരാർ തയ്യാറായി കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് നൽകാനാകുന്ന വിവരം യെസ് ലിജുയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ആവേശ കൊടുമുടിയിലേക്ക് കടക്കുകയാണ് തൃശൂർ പൂരം ഇലഞ്ഞിത്തറമേളം ആരംഭിക്കാൻ ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് മഠത്തിൽ വരവ് പഞ്ചവാദി നേരത്തെ തന്നെ പൂർത്തിയായിരുന്നു ഭഗവതിയുടെ തിടമ്പേറ്റി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഗോപുരനട കടന്നെത്തിയതും പൂരപ്രേമികളെ സംബന്ധിച്ച് ഇത്തവണ ഇരട്ടി ആവേശം സൃഷ്ടിച്ചു വർണ്ണവിസ്മയമൊരുക്കുന്ന കുടമാറ്റം വൈകിട്ട് നടക്കും വെടിക്കെട്ട് പുലർച്ചെ മൂന്ന് മണിക്കായിരിക്കും